നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യണമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതിനുവേണ്ട സ്കിൽ എന്തൊക്കെയാണ് എന്തൊക്കെ ട്രെയിനിങ് അവസരങ്ങളാണ് നമുക്ക് ഫ്രീ ആയിട്ടും അതല്ലെങ്കിൽ ചെറിയ കോസ്റ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതോടൊപ്പം ഈ സ്കില്ലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അത്തരം സ്കില്ല് ഉപയോഗിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കുക ഏതൊക്കെ തരം സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്കില്ല് അനുസരിച്ചുള്ള പാർട്ട് ടൈം ജോബ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ താല്പര്യമുള്ള എല്ലാവരും ഇതിന് രജിസ്റ്റർ ചെയ്യാം ഇരുപത്തൊന്നാം തീയതി മെയ് കാലത്ത് വരുന്നവയ്ക്കാണ് അപ്പോൾ രജിസ്ട്രേഷൻ ലിങ്ക് ഈ വീഡിയോടൊപ്പം തന്നിട്ടുണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യാം നമുക്ക് അപ്പോൾ ഇവിടുന്ന് അതിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇമെയിലിലേക്ക് അയച്ചു തരും അപ്പോൾ ഇരുപത്തൊന്നാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് എല്ലാവരെയും കാണാം താങ്ക് സോ മച്ച്